Guys welcome back to my channel it's me എന്നെ ഗെയിമർ യോയോ അപ്പോൾ നമ്മൾ ജി ടി ഫൈൻ്റെ മറ്റൊരു വീട്ടിൽ ഇട്ട് വന്നിട്ടുണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മളിന്ന് നമ്മളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന ട്രെവർ മച്ചാനും മൈക്കിൾ മച്ചാനും ക്വാറൻറ്റൈനിലാണെന്ന് നമുക്കൊരു സങ്കട വാർത്തേൻ്റെ ട്രെവർ മച്ചാൻ കോവിഡ് പോസിറ്റീവാണ് മൈക്കിൾ മച്ചാന് കുഴപ്പമൊന്നുമില്ല മൈക്കിൾ മച്ചാൻ നെഗറ്റീവ് ആയതുകൊണ്ട് മൈക്കിൾ മച്ചാൻ്റെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളൊന്ന് മൈക്കിൾ മച്ചാനെ കൂട്ടിക്കൊണ്ടുവരാനാണ് പോകുന്നത് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്നിട്ട് വെക്കണം റെഡി ആയിരിക്കണം നമുക്ക് ബർത്ത്ഡേക്ക് മേടിച്ച് കിട്ടും ഓക്കെ അതന്നെ ബർത്ത്ഡേക്ക് മേടിച്ച് നമുക്ക് എടുത്തിണ്ട മൈക്കിൾ മച്ചാനോട് വരാൻ പറഞ്ഞാണ് ബർത്ത്ഡേക്ക് വെച്ച് പുള്ളിക്കാരൻ വരില്ല എന്ന് പറഞ്ഞു കാരണം ആയിരുന്നില്ലേ അത് അതുകൊണ്ടാണ് വരാത്ത പുള്ളിക്കാരൻ ഓ നമ്മളെ അന്നത്തെ മഴ ആയിട്ട് തീർന്നില്ല കേട്ടോ ഗൈസ് ഓ നമ്മളെ ന്യൂസിലൊക്കെ കണ്ടത് ഭയങ്കര മഴയായിരുന്നതാണ് രണ്ട് ദിവസം ഓക്കെ നമുക്ക് തൊപ്പി വെക്കണ്ടേ ഓക്കെ ഇത് മതി മാസ്കോ ഒരു ഗ്ലാസ്സും വെച്ചേക്കാം ഓക്കെ മാസ്ക് അയ്യോ ഇതണ്ട അതണ്ട ഓക്കെ ഗ്ലാസ് അയ്യോ പോയല്ലോ ഓക്കെ എല്ലാം കറക്റ്റായിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മളെ മൈക്കിൾ മച്ചനെ വിളിക്കണം എന്നിട്ട് നമുക്ക് പോകണം കേട്ടോ മഴയാണ് ഭയങ്കര മഴയാണ് എന്നാൽ പിന്നെ ഇന്നും കുറവാണ് നമ്മൾ ന്യൂസിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് നല്ല മഴയാണെന്നാണ് രണ്ട് ദിവസം നിന്ന് കേട്ടത് അന്ന് മഴ പെയ്തിട്ട് പിന്നെ അങ്ങനെ കുറഞ്ഞിട്ടില്ല മഴ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ മഴ കൊള്ളൂല ഓക്കെ ഇനി മൈക്കിൾ മാച്ചാനെ വിളിക്കണം എവിടെ മൈക്കിൾ ഓക്കെ മൈക്കിൾ മച്ചാനത് അങ്ങോട്ട് ഓക്കെ മൈക്കിൾ മച്ചാനെ വിളിച്ചോണ്ടിരിക്കട്ടെ ഇടുക്ക് മൈക്കിൾ മച്ചാൻ എന്താണിത് ഇങ്ങനെ Okay. പെട്ടെന്ന് തന്നെയുള്ളോ ആ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ഞങ്ങളവിടെ റെഡി ഉണ്ട് ഓക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാറിലല്ലേ പോണ്ടേ ആ കാറിൽ പോവാം ഓക്കെ നമുക്ക് ഇനി ആ സ്ഥലം ഒന്ന് ലൊക്കേറ്റ് ചെയ്യണം മൈക്കിൾ മച്ചാൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് സ്ഥലം ഓഫ് സിറ്റി ഓ മൈക്കിൾ മച്ചാൻ വീടിൻ്റെ അടുത്ത് നിൽക്കുന്നത് തോന്നുന്നു ഏയ് വീട്ടിൻ്റെ അകത്തൊന്നും അടുത്തൊന്നുമല്ല വേറെ ഏതൊരു സ്ഥലമാണ് നമുക്ക് കുറച്ച് ദൂരേ ഉള്ളു അയ്യോ ഇത് മാറ്റണല്ലോ ഓക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അയ്യോ അവ അടിപൊളി നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഇടി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്തടി നമ്മൾ ജസ്റ്റ് മിസ്സാണ് ഇന്നലെ ചെറിയൊരു തടി ഉണ്ടെന്ന് തോന്നുന്നു കാറ് ഓക്കെ അപ്പോൾ ഗസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ടിങ് ടിങ് അടിച്ച് പൊട്ടിക്കുക ഓക്കെ ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ വോയിസ് ഇത്രയും അത്ര ഉറക്കനല്ല നിങ്ങൾ സ്പീക്കർ ചെവിയിൽ വെച്ച് കേൾക്കുമ്പോഴോ മനസ്സിലാവുക നമ്മൾ ഈ ചാനലിൽ നമ്മൾ വ്ളോഗ്സ് ഒരു ടിപ്സ് ട്രിക്സ് അൺബോക്സിംഗ് ഒക്കെ ഇടും നമ്മളിപ്പോൾ ഈ ചാനൽ എൻ ഐ ഗെയിമർ എന്ന വനിതാന്ന് പറഞ്ഞ ചാനൽ ഓക്കെ ഒരു വീഡിയോ ഇനി നമ്മൾ കാണിക്കില്ല കേട്ടോ കാരണം ഇത്തിരി ഇഷ്യൂ വരുന്നുണ്ട് കാരണം ഞാൻ ഇത്ര നാൾ വീഡിയോ എഡിറ്റ് ചെയ്തത് ഫോണിലായിരുന്നു കൈൻ മാസ്റ്ററിൽ അപ്പോൾ ഇനി മുതൽ കൈൻ മാസ്റ്റർ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്തൊരു ഇഷ്യൂ അതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലില്ലേ നമ്മളെ കഴിഞ്ഞ ജി ടി ഫൈവ് വീഡിയോയിൽ വീഡിയോ ഉണ്ടായിരുന്നു കൈൻ മാസ്റ്ററിൻ്റെ ഇഷ്യൂ കാരണം വരാത്തത് പിന്നെ മുതൽ നമ്മൾ ഫോണിലാവും അല്ല സോറി കമ്പ്യൂട്ടറിലാവും എഡിറ്റ് ചെയ്യുക അതുകൊണ്ട് വീഡിയോ അത്ര നല്ല ആവില്ല കമ്പ്യൂട്ടറത്തെ അതുകൊണ്ടാണ് ആ കമ്പ്യൂട്ടറിൽ ഇല്ലയെന്ന് പറഞ്ഞത് ഓക്കെ നമ്മൾ പക്ഷേ സോറി മൈക്കിൾ മച്ചാൻ വീട്ടിൽ തന്നെയാട്ടോ വീട്ടിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഓ ആ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വഴി പോവാം വാ ബ്രോ ഓക്കെ ഓ എങ്ങനെയുണ്ട് മൈക്കിൾ മച്ചാനെ പൊളിയെന്നോ ഓ കോറോ എല്ലാ കാര്യം ഉണ്ടായിരുന്ന മച്ചാനെ ഇതിനൊക്കെ പോകണ്ടേ ഡ്രൈവർ മച്ചാനും അല്ലേ അതിനെന്നാ ചിരിക്കുന്ന മൈക്കിൾ മച്ചാൻ അമ്മേ ഇപ്പം നമുക്ക് മൈക്കിൾ ഒന്ന് പർച്ചേസിങ്ങിന് പോവാം ഇത്തിരി ഡ്രസ്സൊക്കെ എടുത്തേക്കാം എൻ്റെ ഡ്രസ്സ് വേണ്ടല്ലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണം കാരണം ഭയങ്കര മഴയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാം എന്നിട്ട് അയ്യോ ഇത് എന്ത് കഷ്ടമാണിതിപ്പോൾ ഓ എൻ്റെ അമ്മേ നമുക്ക് എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇത്തിരി ചായ കുടിക്കണം ഓക്കെ അയ്യോ ഇതേതൊരു ബിൽഡിംഗ് ആണ് ഇൻഷുറൻസിന്റെ കമ്പനീന്റെ ഉള്ളിൽ നമ്മൾ ഓ എന്ത് കഷ്ടത് മൈക്കിൾ മാത്തിന് മുടി കെട്ടണം ബാർബർ ഷോപ്പ് വേണ്ട കേട്ടോ വേണ്ടാന്നോ മരുമാച്ചാൻ്റെ മുടി വെട്ടണ്ട നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് പറ്റുമോ ഓ ഇല്ലല്ലോ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടേ നമുക്ക് ആ സവേൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കോ പോവാം ഓക്കെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം നമുക്ക് സബ്വേൻ്റെ ഉള്ളിൽ കൂടെ പോയാലോ മക്കളെ ചാന ആ ശരിയെന്നോ ഓക്കേ എനിക്കൊരു മച്ചാൻ ശരി സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും പറ്റി എന്നെ പറയരുത് അയ്യോ അച്ഛൻ അവിടെ പോയി ആ മൈക്കിൾ ഒന്ന് ഫാസ്റ്റിൽ വാനേ മൈക്കിൾ അച്ഛനെ മൈക്കിൾ മച്ച ഭയങ്കര ആണ് അമ്മ ഇവിടെ പൊളിയാണല്ലോ ഇവിടെ മഴ ഉണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ ഐ ഫ്രൂട്ട് നയൻ ഇൻറ്റു ഓ ഇവിടെ ആരും വന്നല്ലേ ആ ഫോൺ ഐ ഐ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഫാസ്റ്റർ തേർട്ടി പെർസെൻ്റ് അമ്മോ ഹോളി ഇത് തൈ ഫ്രൂട്ട് ഏതാണെന്നറിയോ നമ്മളേതാണ് ഐഫോണാണ് ഇത് ശരിക്കും ഐഫോണൊന്നല്ല നമ്മളിത് രണ്ടായിരത്തി പതിമൂന്നില് ഗെയിം ഇറങ്ങിയോണ്ടേ ആ ടൈമിൽ ഐഫോൺ ടു സിക്സ് അങ്ങനത്തെ ഫോണായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ചെറിയ ടൈപ്പാണ് മിനിയാണിത് ഐഫോണിൻ്റെ നമ്മളെ കൊച്ചി മെട്രോ ഉണ്ടല്ലോ കണ്ടോ ഇതിപ്പോൾ എവിടെ നമ്മൾ വന്നേ ഓ ഇവിടെ പൊളിയാണല്ലോ പോസ്റ്റർ മാത്രമല്ലോ കേട്ടോ കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല നോക്കിയപ്പോൾ കണ്ടില്ലേ അവർ മെട്രോ സ്റ്റേഷൻ ഉണ്ട് നമുക്ക് ഒന്ന് കയറണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം എവിടെ പോയി വണ്ടി വണ്ടി അവിടെ ഉണ്ടെന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് മെട്രോയിൽ പോവാം എന്താ ക്ഷീണിച്ചോ മഴ കേട്ട് പോയിട്ടില്ലല്ലോ മഴ കൂടിയത് വണ്ടി അവിടെ ഉണ്ട് എന്തായാലും നമുക്കിനി അതുവരെ വന്നതല്ലേ നമുക്ക് എന്തായാലും ഒന്ന് മെട്രോ കയറാം ഇത് നേരത്തെ ചെയ്താൽ പോരെയെന്നാ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ശരിയോടെ നേരത്തെ ചെയ്താൽ മതിയെന്ന് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടത്തരയിന്ന് ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ ചോദിച്ചുണ്ടോ വെള്ളമായിട്ടുണ്ട് ഇവിടെയൊക്കെ പൊന്നോ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ അല്ലേ എന്ത് കയറാല്ലേ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യാത്ത സ്ഥല മെട്രോ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മള് ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു വണ്ടി വരും നോക്കാം നമുക്കൊരു സോഡ കുടിച്ചേക്കാം അതിൻ്റെ ഇടയിൽ മറ്റേ സോഡ ആണോ സോഡ കുടിക്കട്ടെ ഓ സെവനപ്പാണല്ലോ വന്ന് അടിപൊളി സാധനം എന്താ വണ്ടി വരാത്ത ഈ സൈഡാണ് ഏത് സൈഡ് ഇപ്പൊ വണ്ടി വരുന്നത് വണ്ടി ഒന്നും കാണാനില്ലല്ലോ നമ്മളിപ്പോൾ ഒറ്റയൊക്കെ ആയോ ഏത് വഴിക്കൂടെ വണ്ടി വരുന്ന കൂടെ വരുന്നുണ്ടോ വണ്ടിയിലും കാണാനില്ലല്ലോ അയ്യോ നമ്മളോട് ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ ആ വരുന്നുണ്ട് ആ വഴി കൂടെ അയ്യോ ഇതേ ഇവിടെയാണ് നിർത്ത് അയ്യേ ഇതെന്ത് നിർത്താതെ ആവും നമ്മളെ തോക്കെടുത്തിട്ടാണ് അതാ മൈക്കിൾ മച്ചാൻ തോക്കെടുത്ത് അവിടെ നിർത്ത് എന്ത് പണിയാണ് കാണിച്ച് നമ്മളെ ബാക്കിലായിരുന്നു നിന്നത് ഓക്കെ മെട്രോ ഓ മച്ചാന് കയറാൻ പറ്റില്ല അന്ന് ആ മച്ചാൻ ഓടി വരട്ടെ മച്ചാൻ നമുക്കൊന്ന് ഓടിപ്പിക്കുക മച്ചാൻ വരണ്ട അയ്യോ മച്ചാനെ ഇവിടുന്ന് നമ്മൾ പോവാണെങ്കിൽ പോവാം വേണമെങ്കിൽ ബാക്കിൽ ഓടിയാലോ കേട്ടോ അപ്പുറം ഞാൻ ഓടി വരാം മൈക്കിളെ ആണെങ്കിൽ അയ്യോ ഡോറൊക്കെ അടിച്ച് ആണെങ്കിൽ ഓടി കേട്ടോ അച്ഛനെ പെട്ടെന്ന് പോന്നേ അപ്പൊ എന്ത് കഷ്ടമാണ് റിട്ടേൺ ടു മൈക്കിൾ ഇത് പോവാൻ പറ്റില്ല ബ്രോ അടുത്ത സ്റ്റേഷനിലെത്തിയാലേ പോകാൻ പറ്റുള്ളൂ എന്തായാലും കൊടുത്ത് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം ഓക്കെ നമുക്ക് ഈ സ്റ്റേഷൻ എത്തിയിട്ട് ഓ മൈക്കിള് മൈക്കിൾ മച്ചാൻ പോയിട്ടോ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ട് നിർത്താം കറക്റ്റ് സ്റ്റേഷൻ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ ഇതേ വണ്ടിയായിരുന്നു അപ്പോൾ കൈസ് ഇന്നത്തെ light target hey where you go buddy Michael മച്ച മെസ്സേജ് അയക്കുന്നത് നമ്മളെവിടെ പോയിന്ന് ഓക്കെ അപ്പോൾ കൈസ് ഇന്നത്തെ ലൈറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാം അഞ്ച് ഓക്കെ നമ്മളെ സ്റ്റേഷൻ എത്തിയിട്ടോ ഇവിടെ നിർത്ത് ബ്രോ കുറച്ച് അങ്ങോട്ട് കയറി കണ്ടേ നിർത്തുള്ളൂ ഓ ഇവിടെ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ വാതിൽ ഓർക്കടാ അയ്യോ അയ്യോ ഇത് എന്ത് കഷ്ടത് ഓക്കെ നമ്മൾ വാതിൽ തുറന്ന് നമുക്ക് മോള് കയറിയിട്ടേ നമുക്ക് എൻഡ് ചെയ്യാം ഓക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ എൻഡ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് മീൻ നമജിതാണ് സൈനിങ് ഔട്ട് ഗൈസ് അപ്പോൾ സോറി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത റബിലേക്കും കൂടി നമ്മളെത്തി ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇടത്തിലുള്ള ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്